കണ്ടിട്ട് നമ്മൾ ഗെയിം പെൺവേർച്ച അതിനൊക്കെ പോയിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അറിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ഹെഡ്സെറ്റ് അൺബോക്സിങ് റിവ്യൂ ചെയ്യാൻ പോകണം ഓക്കെ ഇത് എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ ഗെയിമിങ് ഹെഡ്സെറ്റാണ് വിത്ത് മൈക്ക് എല്ലാം ഉണ്ട് സാധനത്തിൽ അത് ജി ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ മിണ്ടി കത്തും ഓക്കെ അപ്പോൾ ഈ സാധനത്തിൻ്റെ അൺബോക്സിങ്ങുകൾ കണ്ടിട്ടോ അൺബോക്സിങ് കണ്ടതായിരിക്കുന്നു ഇതിൻ്റെ കൂടെ ഒരു വൈസ് സ്പ്ലിറ്ററും കൂടി കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഈ ബോക്സിൽ വരുന്ന വൈസ് സ്പ്ലിറ്റർ ഹെഡ്സെ ഹെഡ്ഫോണാണ് പിന്നെ ഇതിലൊരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് red colour L E D light വരുന്നുണ്ട് അതിനൊരു യു എസ് ബി ഉണ്ട് നമ്മൾ ആ യു എസ് ബി നമ്മളെ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ കുത്തുക ലൈറ്റ് എത്തുള്ളൂ അല്ലാതെ രണ്ട് ഒന്നിലല്ല ഓക്കെ പിന്നെ നമുക്ക് ഒരു മൈക്ക് വരുന്നുണ്ട് നോയിസ് ക്യാൻസലേഷനൊക്കെയുള്ള മൈക്കാന്നാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം ഓക്കെ അത്രയൊക്കെയാണ് ഇതിലായിരുന്നത് പിന്നെ ഇത് നമുക്ക് P S four P C Nintendo Xbox one അങ്ങനെ എല്ലാ സാധനത്തിനും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഹെഡ്സെറ്റ് ഈ ഹെഡ്ഫോണിൻ്റെ വയ്ക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് അപ്പം ഇപ്പം ഞാൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ് അപ്പം അത്ര ക്വാളിറ്റി ഉണ്ടോ എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒരു ശബ്ദം കുറവായിരുന്നു വരുന്നത് ഓക്കെ നമ്മൾ ഇങ്ങനെ ബോറായിപ്പോൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ മൈക്കിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് കാരണം എത്ര വെച്ചാൽ ക്ലിയർ ക്യാൻസൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ സൗണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സൗണ്ട് നല്ല നോക്കാം പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആർ ജി ബി ലൈറ്റ് ഇതാണ് പിന്നെ സൗണ്ട് ഇത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്രയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് ഇത്തിരി ഇതാണ് അങ്ങനെയൊക്കെ ആക്കിയാൽ ഒടിയില്ല അതാണ് നമ്മുടെ ഇത് ഓക്കെ ഇങ്ങനെ ആക്കി ഓടിയില്ല ഓക്കെ അപ്പം ഇത്ര മാത്രമാണ് ഇതിൻ്റെ സാധനം റിവ്യൂ സാധനമൊക്കെ അപ്പോൾ നമുക്ക് നമ്മളെ പഴയ ബൈക്കിലേക്ക് വരാം നമ്മളെ പണ്ടത്തെ ബൈക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മളെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഇത് ഇതിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം ഇതിൻ്റെ റൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റൈറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പക്ഷെ ഇതിൽ എം ആർ പി എടുത്തത് രണ്ടായിരത്തി എത്ര സംതിങ് ആണ് ഓക്കെ സോ ഓഫറിൽ നമുക്ക് ആയിരത്തി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടി ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുത്തേക്കാം ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പോയി പർച്ചേസ് ചെയ്തു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സൗണ്ടൊക്കെയാണെന്ന് കേൾക്കുന്നത് ഓക്കെ അപ്പം അത്രയ്ക്കല്ല ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗെയിമിങ്ങിനൊക്കെ സാധനം അടിപൊളി കേട്ടോ ഞാൻ യൂസ് ചെയ്താണ് ഓക്കെ അപ്പോൾ ബൈ